ബ്രിട്ടനിൽ ഇപ്പം മാസ്ക് ഉൾപ്പെടെയുള്ള ഒഴിവാക്കുന്നു നിയന്ത്രണങ്ങൾ പാടെ മാറ്റുന്നു അമേരിക്കയിലെ സ്ഥിതി എന്താ ഡോക്ടർ അമേരിക്കയിൽ നിന്നാണല്ലോ വരുന്നത് അമേരിക്കയിൽ അങ്ങനെ ഒരു നിയമമൊന്നും വന്നിട്ടില്ല അമേരിക്കയിൽ ഓരോ സംസ്ഥാനത്തും ആരാണോ ഭരിക്കുന്നത് അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് പോകുന്നത് ഇക്കാര്യത്തിലാണ് ഇന്ത്യ മികച്ചു നിൽക്കുന്നത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു എന്താ പറയുക ഒരു ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം ഉണ്ട് നമ്മുടെ ഒരു സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് മുഖം തിരിച്ച് നിന്നിട്ടില്ല ഈ ഒരു കാര്യത്തിൽ അതൊരു വലിയ കാര്യമാണ് അമേരിക്ക അങ്ങനെയല്ല അമേരിക്കയിൽ ഇപ്പം Texas Florida Arizona Republican states റിപ്പബ്ലിക്കൻസിൻ്റെ ഒരു നയമെന്ന് പറഞ്ഞാൽ അവർക്ക് ഗവൺമെൻറ്റിന് ഇഷ്ടമേ അല്ല പഴയ ഒരു ചൊല്ലുണ്ട് റിപ്പബ് നമ്മുടെ റൊണാൾഡ് റേഗൻ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞത് government can not solve any problem because government is the problem അതാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി <laughs> അവർക്ക് ഗവൺ ആരെങ്കിലും ഞങ്ങളെ ഭരിക്കാൻ പറ്റുന്ന ഇഷ്ടമല്ല അത് അവർ പറയുന്നത് ഞങ്ങളുടെ ഭരണഘടനയിൽ പണ്ടേ ലിബർട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടത് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതാണ് ഈ ഗൺ കൺട്രോളിനൊക്കെ അവർ എതിർക്കുന്നത് അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അടിസ്ഥാന നയം തന്നെ ഇത് ഞങ്ങൾ നോക്കിക്കോളാം ഈ സർക്കാർ വന്ന് ഇത് മാ എഗൻസ്റ്റ് മാൻഡേറ്റ് എന്നാണ് അവർ പറഞ്ഞത് ഒരു മാൻഡേറ്റ് ഞങ്ങൾ ഏറ്റെടുക്കില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ ടെക്സസ് താമസിക്കുന്ന എനിക്ക് എൻ്റെ കൊച്ചുമക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്നത് അവർക്ക് തന്നെ കാണാൻ അവർ തന്നെ കാണാം അവർ ഇതിലൂടെ ഒമ്പതും പത്തും വയസ്സായ കുട്ടികൾ അവരുടെ സ്കൂൾ സുഹൃത്തുക്കളിൽ നിന്ന് പഠിക്കുന്ന ആശയമാണ് അവിടെ എല്ലാവരും മാസ്ക് വെക്കുന്നുണ്ടോ മാസ്ക് വെക്കാൻ വേണമെങ്കിൽ നിർബന്ധിക്കുന്നില്ല വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ അമേരിക്കയിലെ പതിനഞ്ച് ശതമാനം ആൾക്കാർ ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എടുക്കത്തില്ല അവർ പറഞ്ഞാൽ വി ആർ ആൻറ്റി മാൻഡേറ്റ് എന്ന് പിന്നെ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ പതിനഞ്ച് ശതമാനം ഹാർഡ് കോർ റിപ്പബ്ലിക്കൻസ് അതായത് തീവ്ര വലതുപക്ഷം എന്ന് നമുക്ക് പറയാം അവർക്ക് വാക്സിനോടെ എതിർപ്പുള്ളൂ ഇപ്പോൾ ഒരു പനി വന്ന ആരോട് പറയുകയാണ് റെംഡെസിവിർ എടുക്കണം ഹൈഡ്രോക്സിക്ലിൻ എടുക്കണം അല്ലെങ്കിൽ അയോമെക്റ്റിൻ എടുക്കണം വരയ്ക്ക് കൊടുക്കുന്ന മരുന്നാണ് അതൊക്കെ എടുക്കാൻ അവർക്കൊരു മടിയില്ല അപ്പോൾ ഇതിനെക്കുറിച്ചൊരു സർവേ നടത്തിയവർ നിങ്ങൾ എന്തുകൊണ്ടാണ് വാക്സിനെ മാത്രമേ എതിർക്കുന്നത് അലോപ്പതി മരുന്നുകളെ കുറിച്ച് ഇരുന്ന ഉടനെ അവിടെ അത് ഫലപ്രദമല്ല എന്ന് എഫ് ഡി എ പറഞ്ഞിട്ട് പോലും നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അതിലൊരുത്തൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഡോക്ടർമാരുടെ ജോലി നിങ്ങളെ ചികിത്സിച്ചാൽ മതി രോഗം തടയാനൊന്നും നിങ്ങൾ വരണ്ടെന്ന് രോഗം പടരുന്നുണ്ടല്ലേ അവിടെ പിന്നെ ധാരാളം ഉണ്ട് ധാരാളം മരണസംഖ്യ കുറവാണ് മരണസംഖ്യ ഇപ്പം ഒന്ന് പ്ലാറ്റോ ഏരിയ അതിപ്പോൾ ഇപ്പോഴത്തെ രണ്ട് നൂറ് ശതമാനവും ആണ് മറ്റേ ഡെൽറ്റയെ റീപ്ലേസ് ചെയ്തിട്ട് ഒമിക്രോൺ വന്നു അപ്പോഴാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം ഒമിക്രോൺ അമേരിക്കയിൽ പക്ഷേ വാക്സിനും മാസ്കും ഒക്കെ സൗജന്യമായിട്ടാണ് ഇപ്പം കൊടുത്തു തുടങ്ങി വാക്സിൻ ഫ്രീ ആണ് മാസ്കുകൾ ഫ്രീ ആണ് അപ്പോൾ ഇപ്പം ഹോം ടെസ്റ്റിംഗ് കിറ്റുകളെല്ലാം സൗജന്യമായിട്ട് കൊടുക്കുക ചില സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കാം അവർ ചെറിയ പനിയും തൊണ്ടവേനയും തോന്നി ഡോക്ടറെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല ഹോം കിറ്റ് നോക്കിയിട്ട് അറിയാം അപ്പോൾ ഈ കോവിഡ് പ്രതിരോധിക്കുന്നതിൽ ഈ ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിൻ്റെ ഒരു റോള് അവിടെ എന്ത് ഗവേഷണം നടക്കുന്നത് അത് നമ്മളെ ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആയിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ലോകത്തെ ഏറ്റവും പ്രശസ്തരായ രണ്ട് വൈറോളജിസ്റ്റുകൾ ചേർന്ന് ഒരു പ്രവചനം നടത്തി അപ്പോൾ അവർ പറഞ്ഞു ഇനി അങ്ങോട്ട് ഇനിയുള്ള ഇരുപത് കൊല്ലത്താൽ ഇനിയുള്ള കാലം നമുക്ക് ലോകമഹായുദ്ധമോ ഭൂകമ്പമോ സുനാമിയോ ഒന്നുമല്ല ലോക ജനതയെ അലട്ടാൻ പോകുന്നത് പക്ഷേ വൈറസ് നിമിത്തം ഉണ്ടാകുന്ന മഹാമാരിയായിരിക്കും അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഒന്ന് ഒന്നിച്ച് നിന്നെങ്കിലേ പറ്റുള്ളൂ ഈ ഇൻ്റർപോൾ പോലെ ക്രിമിനൽസ് എല്ലാം ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തോട്ട് കടന്നു കഴിഞ്ഞാൽ അവരെ ട്രേസ് ചെയ്യണ്ടേ ഇൻ്റർപോൾ ഒരു സംവിധാനം ഉണ്ടാക്കുക അപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൈകോർത്ത് ഒരു ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്ക് ഉണ്ടാക്കുക അപ്പോൾ അതിന് അതിപ്പം നാൽപ്പത്തി നാല് സെൻറ്ററുകളുണ്ട് മുപ്പത് രാജ്യങ്ങളിലായിട്ട് പടർന്ന് കിടക്കുകയാണ് ചൈനയുണ്ട് റഷ്യയുണ്ട് ജർമ്മനിയുണ്ട് ഫ്രാൻസ് സീനിയർ അഡ്വൈസറാണ് ഡോക്ടർ അത് ഞാൻ മാത്രമല്ല കേട്ടോ ഞങ്ങളൊരു ഇപ്പം എല്ലാം കൂടെ പതിനൊന്ന് പേരുണ്ട്